എല്ലാവർക്കും ഷീറ്റ് മെറ്റലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ രണ്ട് പാർട്ടാണ് ഇതിലാദ്യം ഈ കാണുന്നത് ഒരു റോളിംഗ് മെഷീനാണ് മൂന്ന് മീറ്റർ നീളമുള്ള മൂന്ന് മീറ്റർ നീളം വരെയുള്ള ഷീറ്റുകൾ റോൾ ചെയ്യാൻ പറ്റുന്ന റോളിംഗ് മെഷീൻ ഈ റോളിംഗ് മെഷീനിൽ പ്രധാനമായിട്ടും കാണുന്നത് ഈ മൂന്ന് റോളറുകളാണ് ഏറ്റവും മുകളിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു റോളറും താഴെയായിട്ട് ഉള്ള രണ്ടെണ്ണവും അത് ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ബാക്കിലും ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ രണ്ടെണ്ണത് ഇതാണ് ഷീറ്റ് ഇത് ഗ്യാപ്പ് നിയന്ത്രിക്കുന്നത് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് നിയന്ത്രിക്കാം ഈ ബാക്കിൽ കാണുന്ന ഈ റോളറാണ് ശരിക്കും ഇതിൻ്റെ റേഡിയസ് മാറ്റുന്നത് ഈ ഗ്യാപ്പ് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് ഭാഗം നമുക്ക് വേണമെങ്കിൽ മാറ്റാം ഗ്യാപ്പ് മാറ്റാം അതിന് ഈ മെഷീനിലുള്ളത് ഇങ്ങനെയുള്ളൊരു ഷാഫ്റ്റാണ് ഇത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിച്ചാൽ നമുക്ക് ഈ കാണുന്ന സ്കെയിലിൽ കാണിച്ചുള്ള പോലെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ അതിനനുസരിച്ച് ഷീറ്റിൻ്റെ തിക്നെസ്സും ഷീറ്റിൻ്റെ തിക്നെസ് അനുസരിച്ച് അത് മാറ്റാം പിന്നെ ഈ ബാക്കിൽ കാണുന്ന ഈ റോളർ നമുക്ക് പൊക്കുന്നതിനും താഴ്ത്തുന്നതിനും ഇതിനകത്ത് ഈ മെഷീൻ ഒരു സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പ്രസ് അതിലൂടെയാണ് റോൾ ചെയ്യുന്ന റേഡിയസ് മാറ്റം വരുന്ന പറ്റുന്നത് ഇപ്പോൾ ഇതിനകത്ത് പിന്നെ ഈ ഫോർവേഡ് മോഷൻ ബാക്ക്വേർഡ് മോഷനും ഒരു സ്വിച്ച് ആണ് ഓട്ടത്തിലുള്ള റോളർ തിരിയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഷീറ്റ് ആ സമയത്ത് ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ മാറുകയും പോവുകയും ചെയ്യും ഈ രണ്ട് സ്വിച്ചുകൾ അമർത്തുന്നതിലൂടെ പ്രസ് ചെയ്ത് കാണാൻ നിങ്ങൾ ബാക്കിലുള്ള റോളറാണ് അതിനെ നിയന്ത്രിക്കുന്നത് അത് റേഡിയസ് കുറവും നോക്കുകയാണെങ്കിൽ റേഡിയസ് കൂടുതലായിട്ട് വരും ഇത് ഈ സ്വിച്ച് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണാം ആ റോളർ വീഡിയോസ് കൂടുതൽ പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം അവിടെ ഷീറ്റ് റൂൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ടാങ്കിന് വേണ്ടിയിട്ട് അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് തുരുമ്പ് പിടിക്കാത്ത സ്റ്റെയിൻലെസ് ഷീറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ ഗ്രേഡിലുള്ളത് അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് അപ്പോൾ വാട്ടർ ടാങ്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കെമിക്കൽ റിയാക്ഷനോ മറ്റോ ഒന്നും ഉണ്ടാവുന്നില്ല വളരെയധികം ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ജോലിയും ഒരു പുതിയൊരു ഇതായിട്ടും എടുക്കാവുന്നതാണ് ഒരു പുതിയ ഐഡിയ ആയിട്ട് എടുക്കാവുന്നതാണ് ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റോളറുകൾ ഒരുപാട് ടൈപ്പിൽ വരുന്നുണ്ട് ഇപ്പം രണ്ടാമത് കാണുന്ന ഒരു ചെറിയ ടൈപ്പാണ് ഇതിനകത്ത് ഇതിനകത്ത് സെയിം തന്നെ പക്ഷേ മറ്റേതിനെക്കാട്ടും ചെറുതാണ് ആദ്യം കാണിച്ചതിനേക്കാളും ചെറുതാണ് അത് ഒന്നര മീറ്റർ മാത്രം വീതിയുള്ളൂ ഇതിൻ്റെ റോളറുകളൊക്കെ ചെറുതാണ് ഇതിനകത്ത് മാനുവലായിട്ടാണ് ഈ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാനുവലായിട്ടാണ് പിന്നെ ബാക്കിലുള്ള ബാക്കിലുള്ള റോളറും തുറക്കുന്നതാകുന്നത് മാനുവലായിട്ട് തന്നെയാണ് ഇപ്പോൾ കാണാം ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന ഗ്യാപ്പ് മാറുന്നത് ഇതിനകത്ത് ഫോർവേഡ് ബാക്ക്വേഡ് ചെയ്യുന്നത് ഒരു പെഡലാണ് രണ്ട് പെഡലുകൾ ഇതിനകത്ത് കാണാം ഇതിനകത്ത് പ്രസ് ചെയ്യുമ്പോഴാണ് ഫോർവേഡും ബാക്ക്വേഡും പോകുന്നത് ചെറിയൊരു പീസ് ബെൻഡ് ബെൻഡ് ചെയ്യുന്നൊക്കെ നോക്കാം കാണാൻ ഈ വീഡിയോസ് ആയിട്ട് ഇത് നമുക്ക് ഇത് ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വർക്കിംഗ് പ്രൊസീജിയർ നമുക്കിത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രയാണ് വേണ്ടതെന്നുള്ളത് റേഡിയസ് വേണ്ടതെന്നുള്ളത് മാറ്റി എടുക്കാം ഇങ്ങനെയുള്ള റൂളർ മെഷീനിൽ പ്രധാനമായിട്ടും വരുന്നത് മോട്ടറും അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു ഐഡിയ റോളർ മെഷീൻ എന്താണെന്നുള്ള ഒരു ഐഡിയ ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും